അല്ലെങ്കിൽ ഭർത്താവ് മുങ്ങിപ്പോവും ഭർത്താവ് എങ്ങനെയെങ്കിലും മുങ്ങി അവന് നീന്തൽ അറിയാതെ മുങ്ങിയാലും കുഴപ്പം ഭാര്യയ്ക്ക് ഷീസ് സോളി പണ്ട് കണക്കി ആൺകുട്ടികൾ പെൺകുട്ടികൾ ജനിക്കുന്നതിനെ കുറിച്ച് പെൺകുട്ടികൾ ജനിക്കുമ്പോൾ സ്ത്രീകളെ മർദ്ദിക്കുകയും അടിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്യുന്ന ഇന്നുമുണ്ട് പക്ഷെ ശാസ്ത്രം നമ്മളോട് പറയുന്നു കുട്ടിയുടെ ലിംഗം നിശ്ചയിക്കുന്നതിൽ സ്ത്രീക്ക് യാതൊരു പങ്കുമില്ല എക്സ് വൈ ആണ് പുരുഷന്റെ ബീജത്തിന്റെ ക്രോമസോം എങ്കിൽ എക്സും വൈയുടെ ചേർന്ന് ആൺകുട്ടിയായിരിക്കും സ്ത്രീ എപ്പോഴും എക്സ് എക്സ് ആണ് അത് ഏത് സ്ത്രീ രാജ്ഞി ആയാലും കൊള്ളാം പിച്ചക്കാരി ആയാലും കൊള്ളാം സ്ത്രീക്ക് ഒറ്റ ക്രോമസോമേ ഉള്ളൂ കുട്ടി ആണോ പെണ്ണോ എന്ന് നിശ്ചയിക്കുന്നതിൽ സ്ത്രീക്ക് യാതൊരു പങ്കുമില്ലെന്ന് ശാസ്ത്രം നമ്മളോട് പറയുമ്പോഴും നമ്മൾ പറയാം നമ്മുടെ പല ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളും ബന്ധമായ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീ വേട്ടയാടപ്പെടുന്നുണ്ട് സ്ത്രീയെ വീട്ടിലിരുത്താണ് വീട്ടിലിരുത്തി റിമോട്ട് കൺട്രോൾ വെച്ച് നിയന്ത്രിക്കുകയാണ് കടലിനക്കരെ പോണ ആ ഒരു ബേസിക് ആയിട്ട് മതത്തിലുള്ള മിക്കവാറുമുള്ള മുഴുവൻ അനുശാസനങ്ങളും ചൂഷണത്തിൻ്റെ അടിസ്ഥാനം നമുക്ക് ഈ ഇതിന്റെ ചെമ്മീന്റെ കഥ തന്നെ നമുക്ക് മനസ്സിലാവുന്നോണം ആയിരിക്കില്ല വേറൊരാൾക്ക് മനസ്സിലാവുന്നത് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു ജപ്പാനീസ് റൈറ്റർ ഉണ്ടായിരുന്നു ചെമ്മീൻ അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി ഞാൻ മൊത്തം പഠിച്ചു പിന്നെ എല്ലാം തർജ്ജമ ചെയ്തു തർജ്ജമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എഫേർട്ടാണ് പക്ഷെ എനിക്കൊരു കാര്യം മാത്രം മനസ്സിലായില്ല എന്താണ് പരീക്കുട്ടി കർത്തമ്മ കർത്തമ്മ പരീക്കുട്ടി കടൽ തീരം വേറെ ആരുമില്ല എല്ലാം ഓക്കെ പിന്നെ എന്താ കുഴപ്പം അത് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് അത് മനസ്സിലാവില്ല നമുക്കത് മനസ്സിലാവും കാര്യം നമ്മളുടെ ആചാരബന്ധിതമായിട്ടുള്ള ഒരു സമൂഹത്തിൽ അവിടെ അരുതായ്മകളും ചെയ്യരുതായ്മകളും ഉണ്ട് അതിൻ്റെ ആ ഒരു മൂല്യബോധത്തിൽ നിന്ന് നോക്കുമ്പോഴേ നമ്മൾ സാഹിത്യത്തിലൊക്കെ പലപ്പോഴും ആ നിമിഷം എനിക്കെല്ലാം നഷ്ടപ്പെട്ടു എന്നൊക്കെ ചില നോവലുകളിൽ വരാറുണ്ട് നമ്മൾ വിചാരിക്കുന്നത് എന്താ അയാളെ കിടപ്പാടോ മറ്റു എല്ലാം നഷ്ടപ്പെട്ടു ഒന്നുമല്ല നമ്മുടെ ഒരു കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് ഉണ്ട് ആ ലാൻഡ്സ്കേപ്പിൽ നിന്ന് നോക്കുമ്പോഴാണ് ആ വരികൾക്ക് അർത്ഥം ഉണ്ടാവുക അല്ലാതെ ഒരു പാശ്ചാത്യൻ അവൾ ആ ദുർബല നിമിഷത്തിൽ അവൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല ബോംബ് അപകടമോ അങ്ങനെയൊക്കെ അവർ ചിന്തിക്കുള്ളൂ റൈറ്റ് ഇനിയാണ് മതത്തെ രക്ഷിക്കാനായിട്ട് ബുദ്ധിജീവികളും മറ്റു കാര്യങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പൊതുവിൽ ഉപയോഗിക്കുന്നതാണ് നല്ല വശ സിദ്ധാന്തം അതെന്താണ് മതം ഇത്രയും തിന്മകളൊക്കെ ചെയ്താലും അതിന് കുറേ നല്ല വശങ്ങളില്ലേ കൂട്ട അത് വളരെ രസകരമാണ് അതാണ് വിറ്റടിക്കുന്നത് അല്ലേ ഈ സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതല്ല അത് വീതിച്ചു കൊടുക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നതാണ് അങ്ങനല്ലേ നമുക്ക് അങ്ങനെ ഒരു കൾച്ചർ തന്നെയുണ്ട് നമ്മൾ ഇങ്ങനെ ഈ കള്ളന്മാരെയും അങ്ങനെയൊക്കെയുള്ള അഴിമതിക്കാരെയും ഒക്കെ പിന്നെ വലിയ നേതാക്കരായിട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക യുദ്ധത്തിന് നല്ല വശമില്ലേ യുദ്ധം എന്ന് പറയുന്നത് നമ്മളെല്ലാം തിരസ്കരിക്കുന്ന നമ്മൾ എതിർക്കുന്ന ഒരു സ്ഥാപനമാണ് പക്ഷെ യുദ്ധം ആണ് ലോകത്തെ സർവ്വ പ്രശ്നങ്ങളും ഇന്നേ വരെ പരിഹരിച്ചിട്ടുള്ളത് ലോകത്തിന്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ലോകത്തെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള നൂറ് യുദ്ധങ്ങളുടെ ചരിത്രം തന്നെയാണ് ആയിരക്കണക്കിന് വർഷം ചർച്ച ചെയ്ത് പരിഹരിക്കാത്ത കേസുകളാണ് പത്ത് മിനിറ്റ് യുദ്ധം കൊണ്ട് പരിഹരിക്കുന്നത് യുദ്ധമേ വർക്കൗട്ട് ആയിട്ടുള്ളൂ പക്ഷെ അതിനെ എതിർക്കും ബയോളജിക്കൽ നീഡാണെന്ന് പറയുന്നുണ്ട് യുദ്ധം യുദ്ധത്തിന് നല്ല വശങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട് അതുകൊണ്ടാണല്ലോ അത് നിലനിൽക്കുന്നത് പക്ഷെ നമ്മൾ അതിനെ എതിർക്കുന്ന കാര്യം നന്മ കുറവും തിന്മ കൂടുതലും സ്ത്രീധനത്തിന് നല്ല വശങ്ങളില്ലേ ജീവിതം പ്രൊട്ടക്ഷൻ സ്ത്രീധനം ഇല്ലാതെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് സ്ത്രീധനമൊക്കെ വെച്ച് നല്ല പൈസയൊക്കെ ആയിട്ട് ഡിപ്പോസിറ്റും ഒക്കെ ആയിട്ട് എന്ത് സുരക്ഷിതമാണ് നല്ല ഇല്ലേ നിങ്ങൾ പിന്നെ എന്തുകൊണ്ട് അതിനെ എതിർക്കുന്നു അയിത്തത്തിന് നല്ല വശങ്ങളില്ലേ ഇന്ന് തെങ്ങ കയറാനും പാടത്ത് പണിയെടുക്കാനും ആളിനെ കിട്ടുന്നില്ല പണ്ടുണ്ടായിരുന്നു എല്ലാത്തിനും ആളുകൾ ഇന്ന് കൃഷി മുരടിച്ചു കാര്യം ചെയ്യാൻ ആളില്ല പണ്ടുണ്ടായിരുന്നു കാരണം ഐത്തം ഡിവിഷൻ ഓഫ് ലേബർ നല്ല വശമല്ലേ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അതിനെ എതിർക്കുന്നു നമ്മളെ ഏത് സ്ഥാപനം സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്തു നോക്കിയാലും മനുഷ്യനാണ് ഉണ്ടാക്കിയതുകൊണ്ട് പൂർണ്ണമായും തിന്മ അസാധ്യമാണ് എന്തായാലും നല്ല വശങ്ങളുണ്ടാവും മതത്തിന് മാത്രം ഈ നല്ല വശം പരിപോഷിപ്പിക്കുക എന്ന് ഒരു ഗുണമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ മദ്യപാനം നല്ല വശമില്ല ചില പറയും മദ്യപിക്കുമ്പോൾ എന്റെ ഭർത്താവ് എന്നോട് വലിയ സ്നേഹമാണ് നല്ല വശമാണ് എന്തുകൊണ്ട് മതത്തോട് മാത്രം ഈ ഇരട്ടത്താപ്പ് കാണിക്കുന്നു നല്ല വശ സിദ്ധാന്തം അതെല്ലാവരും എടുത്ത് വെച്ചിട്ടുണ്ട് മതത്തിന് മാത്രമേ ഉള്ളൂ മതത്തിനും ഉണ്ട് എല്ലാത്തിനും ഉണ്ട് കാര്യം എല്ലാം മാൻമെയ്ഡാണ് പക്ഷേ അതെല്ലാത്തിനോടും ആരും കാണിക്കാറില്ല മദ്യപാനത്തോട് കാണിക്കാറില്ല യുദ്ധത്തോട് കാണിക്കാറില്ല അയുദ്ധത്തോട് കാണിക്കാറില്ല സ്ത്രീധനത്തോട് കാണിക്കാറില്ല പുകവലിയോട് കാണിക്കാറില്ല പുകവലി രാവിലെ ഒന്ന് പിടിച്ചെങ്കിൽ മാത്രമേ കക്കൂസിൽ പോകാൻ കഴിയൂ എന്ന് പറയുന്ന ഒരാൾക്കാരുണ്ട് നല്ല വശമല്ലേ പക്ഷേ അങ്ങനെ ഒരു ഒരു ഇരട്ടത്താപ്പല്ല നമ്മൾ മതത്തോട് കാണിക്കുന്നത് അങ്ങനെ ഒരു ഇരട്ടത്താപ്പാണ് ഈ മറ്റൊന്നാണ് വ്യാഖ്യാന ഫാക്ടറി മതം വ്യാഖ്യാന ഫാക്ടറിയുടെ ഉസ്താദുകളാണ് അതായത് അവരിപ്പോൾ പറയുന്നത് തങ്ങൾ പ്രപഞ്ച രഹസ്യം തങ്ങളുടെ പുസ്തകങ്ങളുണ്ട് അതൊക്കെ പണ്ടേ കണ്ടുപിടിച്ചതാണ് പക്ഷെ അത് വായിക്കാൻ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് ശാസ്ത്രം ഇന്ന് കണ്ടുപിടിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അതിനകത്തുണ്ട് നിങ്ങൾക്ക് ആറ്റം ബോംബ് ഗീതയിലുണ്ട് ഗീത പൊട്ടാത്ത എന്താണെന്ന് എനിക്കറിയില്ല പരിണാമ സിദ്ധാന്തം പരിണാമ സിദ്ധാന്തം ദശാവതാരത്തിലുണ്ട് അത് ഖുറാനിലുണ്ടെന്ന് പറയുന്ന മുസ്ലിങ്ങളുണ്ട് കേട്ടോ അങ്ങനെ ആൾക്കാരുണ്ട് ഇല്ല എന്ന് പറയുന്നവരുണ്ട് ഉണ്ടെന്ന് പറയുന്നവരുണ്ട് അവർ തമ്മിലൊരു സമ്മേ ഒരു ഒരു ഒരു ഒരു സമ്മേളനം വിളിച്ചു കൂട്ടേണ്ടതാണ് ഞാൻ പി എസ് സിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എസ് ഐ സെലക്ഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അത് ചോദ്യം ഇതായിരുന്നു പരിണാമ സിദ്ധാന്തവും ദശാവതാരവും തമ്മിലുള്ള താരതമ്യം വിവരിക്കുക താരതമ്യം ഉണ്ടെന്ന് അയാൾ തീരുമാനിച്ചു ഒരു ഭക്തി മൂത്ത ഒരു ഡി ജി പി ആയിരുന്നു ആ ക്വസ്റ്റ്യൻ ഇട്ടത് ഞാൻ അവിടെ അഡ്വൈസ് സെക്ഷൻ ഇരുന്നത് ഡിഫെൻഡ് ചെയ്യുകയാണ് ഈ ക്വസ്റ്റ്യൻ വളരെ ഉദാത്തമാണ് വളരെ അപരിമേയമാണ് അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ഡിഫെൻഡ് ചെയ്യാണ് ചിരിക്കാൻ തോന്നും അന്നാണ് ഒരു കാർട്ടൂണൊക്കെ വന്നു കഴിഞ്ഞ് എസ് ഐ ആയിട്ട് പോകുന്നത് അതിന് വേറെ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഖുറാനിൽ എത്ര സൂറത്തുകളുണ്ട് ബൈബിളിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളായിരുന്നു ആ എസ് ഐ സെലക്ഷൻ അതായത് ഒരു മതപണ്ഡിതനായിരിക്കണം എസ് ഐ എന്നുള്ള രീതിയിൽ ഒരു ചോദ്യമായിരുന്നു ആ വർഷം വ്യാഖ്യാന ഫാക്ടർ വളരെ രസകരമാണ് അല്ലേ ചിലപ്പോൾ പറയും സാമ്പാറും കാളനും നിങ്ങൾ പറയും സാമ്പാർ എന്ന് പറയുന്ന കാളനല്ലേ നമ്മൾ പറയാം അതെങ്ങനെയാണ് സാർ ശരി സാമ്പാർ സാമ്പാർ കാളൻ കാളൻ നിങ്ങൾ നേരെ വായിക്കത്തോണ്ട സാ കൂടെ അമ്പ പാർവതി അമ്പയുടെ കൂടെ ഉള്ളവൻ ആരാണ് പരമശിവൻ കാളൻ കാളപ്പുറത്ത് യാത്ര ചെയ്യുന്നവൻ അതും പരമശിവനാണ് നിങ്ങളിത് സൂക്ഷ്മാർത്ഥത്തിൽ മനസ്സിലാക്കാതെ നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ നോക്കിയാണ് അല്ലെ മൊത്തത്തിൽ മതം ഇത് ഭയങ്കര രസമാണ് ഇപ്പൊ ഖുറാനിൽ പറയുന്നുണ്ട് നിങ്ങൾ ഭാര്യ നിങ്ങളോട് സഹകരിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ അവളെ അടിക്കാം അടിക്കാമെന്ന് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ കുറെ ഖുറാൻ നോക്കിയിട്ടുണ്ട് അപ്പൊ പറയുന്നത് സ്ത്രീ വിരുദ്ധമല്ലേ അങ്ങനെയൊക്കെ സ്ത്രീകളെ അടിക്കാമെന്ന് പറയാമുണ്ടോ അല്ല അത് അടിക്കാമെന്ന് നിങ്ങളത് എവിടുത്തെ ഏത് ഖുറാനാ വായിച്ചത് ഏത് പരിഭാഷ നിങ്ങൾക്ക് അറബി അറിയാം ആദ്യം ചോദിക്കുന്നത് അറബി അറിയാം അയാൾക്ക് അറബി അറിയാൻ തോന്നിയത് കേട്ടോ ഇത് ഏത് പരിഭാഷ നിങ്ങൾ വായിച്ചത് ഈ അടിക്കാന്ന് പറഞ്ഞാൽ ഈ ഭാര്യ എന്ന് പറഞ്ഞാൽ ആരാ ഭാര്യ എന്ന് പറഞ്ഞ സ്ത്രീ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ സഹോദരി കാമുകി മകൾ ആണേ എന്നാൽ നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീ ഏതാ അത് അമ്മയാണ് ആണേ ആണ് നമ്മളെല്ലാം അമ്മ ആരാണ് നമ്മളുടെ എല്ലാ അമ്മയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമിദേവിയാണ് നമ്മുടെ എല്ലാ അമ്മ ഭൂമിദേവിയെ അടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നമ്മുടെ കുന്താലിയും മമ്മട്ടിയൊക്കെ വെച്ച് കിളക്കുക കൃഷി ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾ ചുമ്മാ ആവശ്യം അത് ലിറ്ററൽ മീനിങ് പാടില്ല അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലണം മനസ്സിലായി ഈ മതം ശാസ്ത്ര സത്യങ്ങളെല്ലാം കണ്ടെത്തുന്ന ഒരു ഗുണമുണ്ട് ഒരിക്കലും ശാസ്ത്രം കണ്ടെത്തുന്നത് വരെ മതം തുറന്ന് പറയത്തില്ല കേട്ടോ അതെന്താണെന്നറിയാവോ ശാസ്ത്രത്തോടുള്ള ഉദാരത കൊണ്ടാണ് കാര്യം നമ്മൾ ഈ സിനിമയൊക്കെ ഇറക്കുന്നതിന് മുമ്പ് സി ഡി മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞാൽ സിനിമാക്കാരൻ തണ്ടിപ്പോകുമല്ലോ അതുകൊണ്ട് മതം പുറത്ത് പറയാത്തതാണ് സിനിമ ഇറക്കിയിട്ടേ അവർ അതിൻ്റെ സി ഡി പുറത്ത് കൊടുക്കുള്ളൂ എന്നിട്ടേ അവർ സമ്മതിക്കുള്ളൂ ദശാവതാരം പരിണാമ സിദ്ധാന്തം ഡാർവിൻ കണ്ടെത്തിയില്ലായിരുന്നേ അങ്ങനെ ഒരു പ്രശ്നം ഇല്ല പരിണാമ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ഏകകോശ ജീവി ബഹുകോശ ജീവിയായിട്ട് നൂറ്റാണ്ടുകളോട് അല്ല സോറി കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പരിണമിച്ചുണ്ടായതാണ് ഇവിടെ എന്ന് പറഞ്ഞ എന്താണ് മത്സ്യക്കൂർമ്മ വരാഹ മത്സ്യത്തിലല്ലേ ജനിച്ചത് ജീവൻ ജലത്തിലാണെന്ന് താ പറയുന്നു ആദ്യം മത്സ്യം ആദ്യം മത്സ്യമൊന്നും അല്ല ആദ്യം മത്സ്യം ആ മത്സ്യമുണ്ട് അത് കഴിഞ്ഞ് ഉഭയജീവി ഏഹ് കരയിലും വെള്ളത്തിലുള്ള ജീവി പിന്നെ അത് കഴിഞ്ഞ ജീവി പിന്നെ ഇങ്ങനെ കഴിഞ്ഞ് കുറേ ജീവി കഴിഞ്ഞ് മനുഷ്യനും ഇന്റർമീഡിയറ്റ് ഫോസിൽ ഇല്ലാത്തവർ ശ്രദ്ധിക്കുക നരസിംഹം ഇന്റർമീഡിയറ്റ് ഫോസിലാണ് മനുഷ്യനും സിംഹവും അതെന്ത് എന്ത് അത് എന്ത് ഇന്റർമീഡിയറ്റ് ആണെന്ന് എനിക്കറിയില്ല ചില ക്രിയേഷൻ ലിസ്റ്റുകൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര രസമായിട്ട് തോന്നും എന്നിട്ട് അത് കഴിഞ്ഞ് മനുഷ്യരാ പിന്നെ മൊത്തം മനുഷ്യരാ Homo erectus Homo habilis Homo sapiens എന്ന് പറയുന്ന ശ്രീരാമൻ ബലരാമൻ അത് മൊത്തം മനുഷ്യനാണ് പിന്നെ പിന്നെ അത് കഴിഞ്ഞാൽ പരിണാമത്തിന്റെ അടുത്ത സാധ്യത കൽക്കി കുതിരയുടെ മുഖമുള്ള മനുഷ്യൻ വരുമോ അങ്ങനെ എനിക്കറിയില്ല സാധാരണയിൽ ഒരു ജീവി പല രീതിയിലേക്ക് പോകുന്നതാണ് പല ഭിന്നമായിട്ടുള്ളതാണ് ഭിന്നമായിട്ടുള്ള വൈവിധ്യങ്ങളാണ് പരിണാമം ഇവിടെ എന്താ ഇവിടെ പരിണമിക്കുന്ന വ്യക്തി ആദ്യമേ ഉണ്ട് അതൊരു മനുഷ്യനാണ് വിഷ്ണു അദ്ദേഹം പല റോളിൽ ഫാൻസി ഡ്രസ്സായിട്ട് വരുന്നതാണ് ഈ പരിണാമം അപ്പോൾ പരിണാമവും ഫാൻസി ഡ്രസ്സുമായിട്ട് യാതൊരു ബോ യാതൊരു ബന്ധവും ഇല്ല എന്ന് നമുക്കറിയാം പക്ഷേ മതവിശ്വാസിക്ക് ഇത് മാറി അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആദിവാസികളുടെ ഒരു പാട്ടുണ്ട് ആദിയില്ലല്ലോ ലന്തമില്ലല്ലോ ലക്കാലം പോലായുഗത്തിൽ ഇരുളുമില്ലല്ലോ വെളിച്ചമില്ലല്ലോ ലക്കാലം പോലായുഗത്തിൽ ആദിയോളം നൂല് വന്ന് താണുരുണ്ട് പാതിമുട്ട വീണുപുട്ട് മേലുലകം പൂകിയല്ലോ പാതിമുട്ട കോസ്മിക് എക്കെ കുറിച്ച് ഇത് ശരിക്കും ബിഗ് ബാങ്ങിനെ കുറിച്ചുള്ള ഒരു കവിതയാണ് പറഞ്ഞൂടെ ആദിയില്ലല്ലോ അന്തമില്ലല്ലോ തുടക്കത്തിൽ ആരുമില്ല പ്രപഞ്ചം മുഴുവൻ ഒരു സാന്ദ്രമായിട്ടുള്ള പദാർത്ഥത്തിലേക്ക് കനീഭവിച്ചിരുന്നു ഒരു മുട്ട പാതി മുട്ട അത് വീണ് പൊട്ടി ബിഗ് ബാങ് പറയാം ആദിവാസികൾക്ക് പറയാം പക്ഷെ അവർ കൊണ്ട് അവരതിന് മുതിരുന്നില്ല ഇത് വല്ല മതക്കാരെയും കിട്ടിയിരുന്നെങ്കിൽ അവർ ഇത് ബിഗ് ബാങ്ങിന്റെ തിയറി ഞങ്ങളുടെ പുസ്തകത്തിലുണ്ടെന്ന് ഇത് അമേരിക്കയിൽ ഒരുപക്ഷെ സോവിയറ്റ് യൂണിയൻ ഒരു നിരീശ്വരവാദ തത്വശാസ്ത്ര പ്രകാരമായിട്ട് കമ്മ്യൂണിസത്തിന്റെ കോട്ടയായിട്ടിരിക്കുന്നു തങ്ങളെല്ലാം ദൈവത്തിന്റെ ആൾക്കാരാണ് അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് അമേരിക്കക്കാർ അവരുടെ ഡോളറിൽ ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്ന് എഴുതി വെച്ചത് അതെല്ലാം ഒരുപക്ഷെ റഷ്യയോടുള്ള ആ ഒരു സോവിയറ്റ് യൂണിയനോടുള്ള ആ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് അമേരിക്കക്കാർ മൊത്തം വല്ലാത്ത മതപരതയിലേക്ക് പോയി ജോർജ് ബുഷിന്റെ പിതാവായിട്ടുള്ള സീനിയർ ബുഷ് അദ്ദേഹം ഒരിക്കൽ ഒരു ജേർണലിസ്റ്റിനോട് പറഞ്ഞു അമേരിക്കയിലെ നിരീശ്വരവാദികൾ ഈ രാജ്യത്തെ പൗരന്മാരാണെന്ന് പോലും ഞാൻ കരുതുന്നില്ല ഇവര് ദേശീയവാദികളും എക്സ്ക്യൂസ് മീ ദേശീയവാദികളുമല്ല this is one country under God അതായത് ഒരു രാജ്യത്തെ പൗരന്മാരല്ല അവിടുത്തെ നിരീശ്വരവാദികൾ എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറയുമ്പോൾ ഗാലപ്പോൾ അടക്കമുള്ള മുഴുവൻ സർവേകളിലും എപ്പോഴും വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് അമേരിക്കയിലെ അവിശ്വാസികളുടെ നിരീശ്വരവാദികളുടെ എണ്ണം പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെയാണ് ഈ പതിനഞ്ച് ഇരുപത് എന്ന് പറയുന്നത് മുപ്പത്തിമൂന്ന് കോടി ജനങ്ങളുള്ള അമേരിക്കയിൽ ഏതാണ്ട് അഞ്ച് മുതൽ ആറ് കോടി ജനങ്ങൾ വരും അഞ്ച് മുതൽ ആറ് കോടി ജനങ്ങൾ വരുന്ന ഒരു വലിയ വിഭാഗത്തെ ആ രാജ്യത്തെ പൗരന്മാർ പോലും അല്ലെന്ന് ആക്ഷേപിക്കാനായിട്ട് ജോർജ് ബുഷ് സീനിയറിന് കഴിഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് നിരീശ്വരവാദികൾക്ക് അല്ലെങ്കിൽ നാസ്തികർക്ക് അല്ലെങ്കിൽ അവിശ്വാസികൾക്ക് മതേതരവാദികൾക്ക് വികാരം വ്രണപ്പെടില്ല അവർ അക്രമത്തിലേക്ക് പോവില്ല അവർ തെരുവ് കത്തിക്കില്ല എന്ന് ഈ പ്രസിഡന്റിന് ഉറപ്പുണ്ടായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹം അത് പറയില്ല ഈ ആറ് കോടി പോയിട്ട് അറുപത് പേരുള്ള ഒരു മതവിഭാഗത്തിന് വേണ്ടി എതിരെ അദ്ദേഹം ഇങ്ങനെ സംസാരിക്കില്ല ഇവിടെ നമുക്കറിയാം കൂടിപ്പോയാൽ പത്തോ മുന്നൂറോ അല്ലെങ്കിൽ അഞ്ഞൂറോ പേരുള്ള ഒരു വിഭാഗമാണ് ഈ സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് ഗ്രൂപ്പ് അവർക്ക് വേണ്ടി S L S S C പരീക്ഷ മാറ്റിവെച്ചു രണ്ടായിരത്തി അഞ്ചിലാണെന്ന് രാത്രി നടത്തി ഇത്രയും പേരുള്ളൂ കൂടിപ്പോയാലും മുന്നൂറ് നാനൂറ് പേരുള്ളൂ അവർ സ്കൂൾ നടത്തുന്നു അവരിപ്പം തെറ്റ് വരുന്നുണ്ടാവും അവർ വർദ്ധിക്കുന്നുണ്ടാവും അത് വേറെ കാര്യം പക്ഷെ അന്ന് അത്ര വലിയ സംഖ്യ ഒന്നുമില്ല അവർ ഒന്ന് ആലോചിച്ച് വെക്കുക അവിടെയാണ് ജോർജ് ബുഷ് സീനിയറിനെ പോലെ ഒരാൾ പറഞ്ഞത് അമേരിക്കയിലെ നിരീശ്വരവാദികൾ ആ രാജ്യത്തെ പൗരന്മാരല്ല എന്ന് പക്ഷെ അത് മാറി ഡോക്കിൻസിൻ്റെയും ഡെനറ്റിൻ്റെയും ഹാരിസിൻ്റെയും ഹിച്ചൻസിൻ്റെയൊക്കെ അവരഴിച്ചുവിട്ട നവനാസ്തികതയുടെ കൊടുങ്കാറ്റിൽ അമേരിക്ക ഇന്ന് ആടി ഉലയുകയാണ് ഇന്ന് അമേരിക്കയിലെ ഇരുപത്തി പതിനെട്ടിനും ഇരുപത്തെട്ടിനും ഇടയ്ക്കുള്ള ചെറുപ്പക്കാരിൽ നാലിൽ ഒരാൾ അവിശ്വാസിയാണ് എന്നാണ് ഗാലപ്പോൾ സർവേ പറയുന്നത് അവിടുത്തെ സർവേ വളരെ കൃത്യമാണ് രണ്ടായിരത്തി ഒമ്പതിൽ ഒബാമ അമേരിക്കൻ പ്രസിഡന്റായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു this is a country for the Muslims for the Christians for the Jews for the Hindus and for the non believers ഇത് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ജൂതന്മാർക്കും അവിശ്വാസികൾക്കുമുള്ള രാജ്യമാണെന്ന് ഒബാമ കഴിഞ്ഞ പ്രാവശ്യം സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ പറഞ്ഞത് അല്ല അമേരിക്കയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ആ രീതിയിലുള്ള മാറ്റങ്ങൾ ലോകത്ത് സംഭവിക്കുന്നു ഇനി മുഹമ്മദിന്റെ കാർട്ടൂണിനെ കുറിച്ച് രണ്ടായിരത്തി ആറിൽ ഉണ്ടായ കലാപത്തെക്കുറിച്ച് ഗോഡ് ഡെല്യൂഷനിൽ പറയുന്നു ഈ പന്ത്രണ്ട് കാർട്ടൂണുകളാണ് ഡാനിഷ് ഭർത്തമായിട്ടുള്ള വിക്കൻ ഡേവിസണിലും ജൈലൻ പോസ്റ്റലിലും വന്നത് ഈ പത്രങ്ങളിൽ വന്ന ഈ കാർട്ടൂണുകൾ നിങ്ങൾ കണ്ടു നോക്കും മുഹമ്മദിനെ ചിത്രീകരിക്കുന്ന കാർട്ടൂണുകളാണ് ഈ ചിത്രങ്ങൾ ഈ പന്ത്രണ്ട് ചിത്രങ്ങൾ കാർട്ടൂണുകളാണ് ഈ കാർട്ടൂണിൽ എന്താണ് സംഭവിച്ചത് ഈ മൂന്ന് പന്ത്രണ്ടിലെ മൂന്ന് കാർട്ടൂണുകൾ മാറ്റി എന്നിട്ട് വിവാദമായിട്ടുള്ള മൂന്ന് കാർട്ടൂണുകൾ അതിൽ ഉൾപ്പെടുത്തി ഒന്ന് രണ്ട് മൂന്ന് എന്ന് ഇവിടെ കാണിച്ചിരിക്കുന്ന കാർട്ടൂണുകൾ ഇതിനകത്ത് പിൽക്കാലത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള കാർട്ടൂണുകളാണ് അതിൽ ഒന്ന് ആദ്യത്തെ കാർട്ടൂൺ നോക്കുക ഒരു മുസ്ലിം വിശ്വാസിയുടെ മുകളിലൊരു നായകരിയിരിക്കുന്ന ചിത്രം മറ്റൊന്ന് മുഹമ്മദിൻ്റെ കയ്യിൽ രണ്ട് സ്ത്രീകൾ മറ്റൊന്ന് ഒരു മുഖാവരണം പന്നിയുടെ മുഖാഗ്രം വെച്ചുകൊണ്ടുള്ള ഒരു ചിത്രം ഈ മൂന്ന് ചിത്രങ്ങളും സ്വാഭാവികമായിട്ടും ഇസ്ലാം വിശ്വാസികളെ വല്ലാതെ പ്രകോപിപ്പിക്കുന്ന ചിത്രങ്ങളാണ് പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ ചിത്രങ്ങൾ ഒന്നും തന്നെ ആ പത്രത്തിൽ വന്ന ചിത്രങ്ങളല്ല ഒന്ന് രണ്ട് ഈ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയത് അഖാരി ലബാൻ എന്നീ പേരുകളുള്ള രണ്ട് ഡാനിഷ് ഇബാമമാരാണ് ഇവരെ ആളുകളെ വെച്ചാണ് ഈ രണ്ട് പിക്ചറുകൾ ഈ പന്ത്രണ്ടിൽ നിന്ന് മൂന്നെണ്ണം മാറ്റിയിട്ട് ഈ മൂന്നെണ്ണം കയറ്റി എന്നിട്ട് അവരെ ലോകത്തുള്ള മുസ്ലിം രാജ്യങ്ങളെല്ലാം വിതരണം ചെയ്തു യൂറോപ്പിലാകമാനം ഇസ്ലാം വലിയ പ്രശ്നത്തിലാണ് give Europe a bloody nose ഒരു പണി കൊടുക്കേണ്ട ആവശ്യമാണ് എന്ന് പറഞ്ഞ് അവരെ പ്രചരണം നടത്തി ഒപ്പക്കിലൊക്കെ വന്നവർ പക്ഷെ നാളെ ആദ്യത്തെ ചിത്രം നോക്കുക അത് കാർട്ടൂൺ അല്ല അതൊരു ഫോട്ടോഷോപ്പ് ചെയ്ത ഫോട്ടോഗ്രാഫാണ് മൂന്നാമത്തെ നോക്കുക അതിൻ്റെ ഫോട്ടോ ഒറിജിനൽ ഫോട്ടോഗ്രാഫ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അത് ഫ്രാൻസിൽ നടന്ന ഒരു പന്നി പ്രദർശന മത്സരത്തിൽ അസോസിയേറ്റഡ് അസോസിയേറ്റ് പ്രസിഡന്റ് ഒരു ഫോട്ടോഗ്രാഫർ എടുത്ത ഒരു ഒരു ഫോട്ടോയാണിത് മത്സരത്തിനായിട്ട് അയച്ചു കൊടുത്ത ഫോട്ടോ ഇത്തരം ഫോട്ടോകൾ ഫോട്ടോഷോപ്പ് ചെയ്താണ് കാർട്ടൂൺ ആണെന്നുള്ള രീതിയിൽ അക്കാരി ലബാൻ എന്ന് പറയുന്ന രണ്ട് ഡാനിഷ് മുസ്ലിം നേതാക്കൾ അവർ ലോകമെങ്ങും പ്രചരിപ്പിച്ചത് ഇനി പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഒരു കലാപം ഉണ്ടാകുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഒരു വികാര പ്രകടനം പക്ഷേ ഈ കാർട്ടൂണുകൾ പന്ത്രണ്ട് കാർട്ടൂണുകൾ ഡാനിഷ് പത്രങ്ങളിൽ വന്നിട്ട് ആറ് മാസത്തിന് ശേഷമാണ് ലോകം മുഴുവൻ കലാപം ഉണ്ടാകുന്നത് എത്ര ആസൂത്രിതമാണെന്ന് ആലോചിച്ച് നോക്കുക പല രാജ്യങ്ങളുടെ പതാകകൾ ഡെൻമാർക്കിന്റെ പതാകകളാണെന്ന് പറഞ്ഞ് പാകിസ്ഥാനിലൊക്കെ കത്തി അത് പലതും ആഫ്രിക്കയിലെ ചെറിയ മുസ്ലിം രാജ്യങ്ങളുടെ പതാകകളാണ് അവർക്ക് ഡെൻമാർക്കും അറിയില്ല ഈ കലാപത്തിൽ പങ്കെടുത്ത മഹാഭൂരിപക്ഷം ആൾക്കാർക്കും അവര് കാർട്ടൂണും കണ്ടിട്ടില്ല ഇത്തരം രാജ്യങ്ങളെ കുറിച്ച് കേട്ടിട്ടുമില്ല പക്ഷെ കലാപം രണ്ടായിരത്തിൽ പരം ആൾക്കാരാണ് കൊല്ലപ്പെട്ടത് ഇതാണ് മതത്തിന്റെ ഒരു ഇതാണ് അദ്ദേഹമാണ് അഹമ്മദ് അബു ലബാൻ ഒരു ഇമാമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുള്ള വ്യക്തിയാണ് ഇന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഇപ്പോ മുഹമ്മദിന്റെ ചിത്രം വരയ്ക്കുന്ന അത്ര വലിയൊരു വിഷയമാണോ ഒന്ന് ആലോചിച്ച് നോക്കുക മുഹമ്മദിന്റെ ചിത്രം എക്കാലത്തും വരയ്ക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം നിങ്ങൾ ഇന്റർനെറ്റിൽ ഇത് പിക്ചർ ഓഫ് മുഹമ്മദ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ചിത്രങ്ങൾ കിട്ടും ആയിരക്കണക്കിന് ചിത്രങ്ങൾ കിട്ടും കറുത്ത മുഹമ്മദ് വെളുത്ത മുഹമ്മദ് അലിയുടെ മടിയിൽ കിടക്കുന്ന മുഹമ്മദ് കോമിക്കില് നാണയങ്ങളിൽ ഇങ്ങനെ നിരവധി മുഹമ്മദിന്റെ ചിത്രങ്ങൾ വരുന്നുണ്ട് അത് പല മുസ്ലിം രാജ്യങ്ങളിലും വരച്ച ചിത്രങ്ങൾ സ്പെയിനിൽ വരച്ച ചിത്രം പോർച്ചുഗലിൽ വരച്ച ചിത്രം ഈ ഇപ്പൊ തന്നെ ഇതിനാ കാണുന്ന മൂന്നാമത്തെ ചിത്രം തന്നെ ഇറാന്റെ തെരുവീതികളിൽ ഈ നമ്മളെ ഈ സിനിമാ താരങ്ങളുടെ ചിത്രം പോലെ വിറ്റുകൊണ്ടിരുന്ന ചിത്രങ്ങളാണ് അലി അലിയുടെ മടി സോറി മുഹമ്മദിന്റെ മടിയിൽ അലി കിടക്കുന്ന അലിയാണല്ലോ ഷിയാക്കളുടെ ഏറ്റവും വലിയ നേതാവ് അങ്ങനെ ഒരു ചിത്രം വരുന്നുണ്ട് ഇനി കേരളത്തിൽ തന്നെ ആലോചിച്ച് നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനം മുഹമ്മദിന്റെ പടമുള്ള ഒരു പാഠപുസ്തകം തന്നെ ഉണ്ടായിരുന്നു പെരുന്നാളിന്റെ സമ്മാനം എന്ന് പറയുന്ന ഒരു മലയാള പാഠാവലി മൂന്നാം ക്ലാസ്സിലായിരുന്നു ആ പാഠപുസ്തകത്തിൽ ആയിഷയുടെയും മുഹമ്മദിൻ്റെയും ഇല്ലസ്ട്രേഷൻ ഉണ്ട് അന്ന് ആരും ഒരു പ്രശ്നമില്ലാതെ പഠിച്ചു എൺപതുകൾ വന്നപ്പോൾ വീണ്ടും മുഹമ്മദിൻ്റെ പടം ഉണ്ടെന്ന് പറഞ്ഞ ഒരു പുസ്തകം അന്ന് ഇസ്ലാമിസമൊക്കെ തലപൊക്കി വരികയാണ് അന്ന് അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അന്നത്തെ ഇടതുപക്ഷ ഗവൺമെൻറ് അപ്പാടെ പുസ്തകങ്ങൾ അഞ്ചര ലക്ഷം പുസ്തകങ്ങളാണ് വിളിച്ചത് ഇന്ന് രണ്ടായിരത്തി ഒമ്പതിൽ Newjyothi publications Thiruvananthapuram C B S E പുസ്തകം പ്രസിദ്ധീകരിച്ച അതിൽ മുഹമ്മദിൻ്റെ പടം ഉണ്ടെന്ന് പറഞ്ഞ് അവരുടെ ഓഫീസിൽ നിന്ന് നാലഞ്ച് ബൈക്കുകളിൽ ചെന്നിട്ട് അടിച്ച് തകർത്ത് അവർക്കെതിരെ കേസ് കൊടുത്തു ഇല്ലസ്ട്രേഷൻ ഇപ്പം നിങ്ങൾക്ക് വരയ്ക്കേണ്ട വേറൊരാളും വരയ്ക്കേണ്ട വേറൊരാളും കാണണ്ട എന്നുള്ള രീതിയിലേക്ക് ഇതൊക്കെ നമ്മളുടെ സ്വാതന്ത്ര്യത്തെ പോലും ഹനിക്കുന്ന രീതി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഓക്സിജനാണ് മറ്റെല്ലാ കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യമാണ് അത് ആരെയും ആരുടെയും മേൽക്കയറാനുള്ള ആരെയും ഉപദ്രവിക്കാനുള്ള സ്വാതന്ത്ര്യമല്ല നമ്മളെ ആശയങ്ങൾ പ്രകാശിപ്പിക്കാനുണ്ട് മുഹമ്മദിന്റെ ഫോട്ടോഗ്രാഫൊന്നും ആരും എടുത്തു വെച്ചിട്ടില്ല ഒരു പടം വരച്ചതിന് മുഹമ്മദ് എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ തല പോകുന്ന അവസ്ഥ faith is unwillingness to think Dawkins പറയുന്നു വിശ്വാസം എന്ന് പറയുന്നത് ചിന്തിക്കാനുള്ള വൈമനസ്യമാണ് ഇവിടെ ഈ പട്ടിയും ഈ കുട്ടിയും ചെയ്യുന്നത് ഒരു കാര്യം തന്നെയാണ് they are both doing the same thing പിന്നെ മറ്റൊന്നുള്ളത് പരിശോധനയ്ക്ക് തയ്യാറല്ല എന്നുള്ളത് ഒരിക്കലും ഒരു വിശ്വാസി സ്വന്തം വിശ്വാസം പരിശോധിക്കാൻ തയ്യാറാവില്ല ഇപ്പോൾ നമ്മളൊരു ഒരു തീവണ്ടി പോകുമ്പോൾ ആ തീവണ്ടിയുടെ എഞ്ചിന് മുന്നിൽ ഒരു ചുട്ടി കുത്തി കൊടുക്കുക ഒരു ചന്ദനം വെച്ചൊരു ചുട്ടി കുത്തി കൊടുക്കുക അപ്പോൾ ആ ചുട്ടി കുത്തുമ്പോൾ ട്രെയിൻ മുന്നോട്ട് പോകും അപ്പോൾ വിശ്വാസി പറയും ഞാൻ ഈ ചുട്ട് കുത്തിയതുകൊണ്ടാണ് ഈ ട്രെയിൻ മുന്നോട്ട് പോകുന്നത് ഇവിടെ അങ്ങനെ അല്ലടാ ട്രെയിനകത്ത് മറ്റു കാര്യങ്ങളെല്ലാം ശരിയായതുകൊണ്ടാണ് പോകുന്നത് ആ അല്ല അല്ല ചുട്ടി കുത്തിയില്ലേ പോയില്ല നീ ഒരു കാര്യം ചെയ്യാം ആ ചുട്ടി ഒന്ന് മാറ്റിയിട്ട് ട്രെയിൻ ഒന്ന് എഞ്ചിനൊന്ന് വിട്ടുനോക്ക് ആ ഇല്ല അത് ഞാൻ വിടത്തില്ല എനിക്കിതാണ് ശീലം ചുട്ടി കുത്തിയാണ് ശീലം അപ്പൊ ഈ ചുട്ടി അതായത് നമ്മളെ ഒരു ആനയെ വരച്ചു വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശ്വാസി ആനയും വരച്ചു വെക്കും അതിന്റെ കൂടെ ഒരു കൂനയും കൂടെ വരച്ചു വെക്കും എന്നിട്ടാ പറയാ ഞാൻ ഈ കൂന വരച്ചതുകൊണ്ടാണ് എൻ്റെ ആന രക്ഷപ്പെട്ടത് പക്ഷെ ആനയ്ക്ക് മാത്രമേ മാർഗുള്ളൂ കൂനയ്ക്ക് മാർഗില്ല ഇനി കൂന മാത്രം വരച്ചാൽ രക്ഷപ്പെടുമെന്ന് അറിയണമെങ്കിൽ അവൻ കൂന മാത്രം വരച്ചു നോക്കണം അല്ലേ നമ്മൾ താമ്പാതി ദൈവം പാതി എന്നൊക്കെ പറയും നമ്മൾ ഒരു രൂപ ഇടുക ദൈവം ഒരു രൂപ ഇടുക മൊത്തം ഒരു രൂപ അത് കവിഞ്ഞൊന്നുമില്ല പകുതി പകുതി പഠിച്ചിട്ട് ആരെങ്കിലും പരീക്ഷ എഴുതാൻ പോകാറുണ്ടോ വിശ്വാസികൾ ആ മൊത്തം പഠിച്ചിട്ടേ പോവുള്ളൂ ആ തറ യുക്തിവാദിയായിട്ട് മൊത്തം പഠിച്ച് കാണാപ്പാടം പഠിച്ചിട്ടേ ഞാൻ പോവുള്ളൂ പകുതി ചോദ്യങ്ങൾ ഉത്തരം ഇറങ്ങി എഴുതിയിട്ട് ആരെങ്കിലും ഇറങ്ങി വരാറുണ്ടോ ഉത്തരത്തിന്റെ പകുതി ആക്കി അവസാനിപ്പിക്കാറുണ്ടോ ഒന്നുമില്ല ഇത് ചുമ്മാ ഇതൊക്കെ ഓരോ ജാടകൾ ഇങ്ങനെ പറയുന്നല്ലാതെ കാര്യത്തോടെടുക്കുമ്പോൾ ഒന്നാം തരം യുക്തിവാദിയായിട്ടാണ് മതവിശ്വാസം മുന്നോട്ട് പോകുന്നത് ഇനിയാണ് മതവിശ്വാസം അനർഹമായിട്ടുള്ള ബഹുമാനം ആവശ്യപ്പെടുന്നതിനെ കുറിച്ച് ഡോക്കൻസ് പറയുന്നു ഇത് എല്ലാത്തരം പ്രതിരോധങ്ങളും എല്ലാത്തരം വിമർശനങ്ങളിൽ നിന്നും അത് ഇമ്മ്യൂണിറ്റി ആവശ്യപ്പെടുന്നു ഞങ്ങളെ ഒന്നും ചെയ്യാൻ പാടില്ല ഒരു മത നേതാവ് വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നു ഞാൻ ആദ്യം പറഞ്ഞ ഒരു മത നേതാവ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു ചൂഷക ഭാവമുള്ള വ്യക്തിയായിരിക്കും കാര്യം തനിക്ക് പോലും ബോധ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അതിന് എത്ര വലിയ മത നേതാവായാലും അടിസ്ഥാനപരമായി അതിനകത്തൊരു ഒരു ഒരു ഒരു ഫ്രോഡ് എലമെന്റ് ഉണ്ട് കാര്യം അവർക്ക് ഒരിക്കലും തെളിവില്ലാത്ത അവർക്ക് തന്നെ ബോധ്യമില്ലാത്തൊരു കാര്യം വെറുതെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക അവർക്ക് ഒരുപാട് ബഹുമാനം കിട്ടുന്നുണ്ട് യഥാർത്ഥത്തിൽ അത് അർഹിക്കുന്നതാണ് ഡോക്ടർസ് ചോദിക്കുന്ന കാര്യം ഇതാണ് നിങ്ങൾ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചുള്ള ഒരു ടി വി ചർച്ച നടക്കുന്നതായിരിക്കട്ടെ നിങ്ങൾ അവിടെ ക്ഷണിക്കപ്പെടുന്ന പ്രധാന അതിഥികളിൽ ഒരാൾ ഒരു പുരോഹിതനായിരിക്കും ഒരു കുടുംബ ജീവിതമില്ലാത്ത ഒരു പുരോഹിതൻ ഈ വ്യക്തി അവിടെ വന്ന് പറയും നിങ്ങൾ കൊടുക്കണം ഇട്ടുകൊടുക്കണം കൊടുക്കണം എന്നെങ്കിൽ മാത്രമേ നിങ്ങൾ സ്നേഹിക്കണം നിങ്ങൾ പരസ്പരം ഒട്ടണം എന്നൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്ത് വലിയ മനുഷ്യൻ ഇദ്ദേഹം എന്താ സ്നേഹിക്കാൻ പറയുന്നു അയ്യോ ആരെങ്കിലും പറയുമോ സ്നേഹിക്കാൻ ഈ മനുഷ്യൻ അതും പറയുന്നു ത്യാഗിവര്യൻ സമാധാനം ഉണ്ടാക്കാൻ പറയുന്നത് എന്ത് മനുഷ്യൻ ഈ അദ്ദേഹം എവിടുന്നാണ് പൊട്ടി വീണത് അദ്ദേഹം കുറേ വരികൾ ഇങ്ങനെ പറയും ആ ചില പറയും ഇങ്ങനെ ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കപ്പിൾസ് അടുത്ത ആഴ്ച തിരിച്ചു എന്ന് പറയും അച്ചോ അച്ഛൻ്റെ കൂടെ സംസാരിച്ചതിന് ശേഷം പ്രശ്നം കൂടുതൽ വഷളാവുകയാണ് ചെയ്തത് അതെന്താണ് അച്ഛൻ പറഞ്ഞില്ലേ ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുക്കണമെന്ന് ഞാൻ ഇട്ട് കൊടുത്തു കൂടുതൽ വഷളായി അച്ഛൻ പറഞ്ഞു ഞാൻ ഇട്ട് കൊടുക്കാനല്ല പറഞ്ഞത് ഞാൻ വിട്ടു കൊടുക്കണം വിട്ടു കൊടുക്കണം എന്നാണ് പറഞ്ഞത് നീ തെറ്റായിട്ട് കേട്ടതെന്ന് ഡോക്കൻസ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ചയിൽ എന്തിനാണ് ഒരു പുരോഹിതനെ ക്ഷണിക്കുന്നത് പുരോഹിതനെ ക്ഷണിച്ചുകൂടാന്നില്ല പുരോഹിതനെ അഭിപ്രായം പറയാം തീർച്ചയായിട്ടും പറയാം അതിനകത്ത് യാതൊരു വംശമില്ല പക്ഷെ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ പത്ത് കെട്ടി പതിനൊന്നാമത്തേന് ആലോചിക്കുന്ന ഒരു റിക്ഷാക്കാരനെയോ ഒരു പോർട്ടറെയോ നിങ്ങൾ ക്ഷണിക്കുന്നില്ല ഒരു ഗാർഡനർ ഒരു തോട്ടക്കാരനോ അവന് ഈ കുടുംബ ബന്ധങ്ങളുടെ മുഴുവൻ ഡീറ്റെയിൽസ് അറിയാം നിങ്ങൾ എന്തുകൊണ്ട് അവനെ ക്ഷണിക്കുന്നില്ല കുടുംബ ബന്ധം എന്താണെന്നറിയാത്ത സ്ത്രീ പുരുഷ ബന്ധം എന്താണെന്നറിയാത്ത ഒരു പുരോഹിതന് ഇത്ര അമിത പ്രാധാന്യം എന്തുകൊണ്ട് കൊടുക്കും ഇതാണ് അൺഡിസേർവ്ഡ് റെസ്പെക്ട് എന്ന് പറയുന്നത് അവനവിടെ വരികയാണെങ്കിൽ മറ്റവനും വരുന്നത് അവനെ പുരോഹിതനെ വിളിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ മറ്റുള്ളവർക്ക് കൊടുക്കാത്ത റെസ്പെക്ട് എന്തുകൊണ്ട് മറ്റവനും വിളിക്കണം ബന്നാഷ ഒരിക്കൽ പറയുകയുണ്ടായി നിങ്ങൾ ഒരിക്കലും സ്ത്രീ പുരുഷ ബന്ധങ്ങളെക്കുറിച്ചോ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചോ ഒരു പുരോഹിതനോട് അഭിപ്രായം ചോദിക്കരുത് എന്ന് ബന്നാഷ പറയുന്നുണ്ട് കാര്യം അതിൻ്റെ സുഖം അറിയാമായിരുന്നെങ്കിൽ അവൻ ഈ പുരോഹിത പണിക്ക് പോവില്ലായിരുന്നു എന്നാണ് ബന്നാഷ പറയുന്നത് ഏഹ് നമ്മളത് പറയാൻ പാടില്ല പുരോഹിതന്മാരെ നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല അവർക്കൊന്നും അറിയില്ല എന്നാണ് പറയേണ്ടത് ദ സ്കെയിൽ ഓഫ് റിലീജിയോസിറ്റി ഡോക്കിൻസിന്റെ അതായത് അദ്ദേഹം വിശ്വാസം സംബന്ധിച്ചൊരു സ്കെയില് അതിനകത്ത് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള അങ്കനങ്ങൾ അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് ഫെയ്ത്ത് എന്തായാലും വിശ്വസിക്കുന്നു നോക്കുന്നില്ല ആർക്കപ്പണിയിലെ ചട്ടി പോലെ ആ എടുത്ത് കൊടുക്കുക നോ പ്രോബ്ലം രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ എനിക്ക് ദൈവം ഉണ്ടായാൽ കൊള്ളാം അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഉണ്ടോ ഇല്ലയോ ഉണ്ടാവട്ടെ മൂന്ന് ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല പക്ഷെ ഒരാൾ ഉണ്ടാകുന്നതാണ് നല്ലത് എല്ലാത്തിനും ഒരു ഒരു ഒരു അറുതി വരും